വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഒരു ചാലഞ്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ചിന്റെ പേരാണ് സ്പൈസി നൂഡിൽസ് ചാലഞ്ച് അപ്പൊ മൂന്ന് ബൗളിലായിട്ട് സ്പൈസി നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതാ ഇവൾക്ക് ക്വാണ്ടിറ്റി കുറവാണ് ഞാൻ അത് ഈ ഈ ബൗൾ തീർക്കണം എന്നിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ബൗൾ തീർക്കണം അതാണ് ചാലഞ്ച് ആ പിന്നെ ഇവൾക്ക് കൈ വെച്ചിട്ട് തിന്നാം കാരണം ചെറുതാണ്ട് കൈ വെച്ചിട്ട് തിന്നാം എനിക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് തിന്നാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവൾക്ക് വെള്ളമുണ്ട് നമുക്ക് വെള്ളമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ചാനലിലേക്ക് കടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിട്ട് വന്ന് പ്രസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നമുക്ക് ചാനലിലേക്ക് കടക്കാം get started bakalım. Ondan sonra ondan sonra ne var ne Mm. da neresi? അപ്പൊ എനിക്ക് കുറച്ചും കൂടി ബാക്കിണ്ടായിരുന്നു എന്നാലും സാരമില്ല നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പൊ ലെസ് ഉണ്ടായിരുന്ന നൂഡിൽസ് ഇഷ്ടപ്പെട്ട എരുണ്ടായിരുന്ന ഇല്ല എരിഞ്ഞ് വെള്ളം വേണോ വെള്ളം കുറക്കട്ടെ കുറേ കുട്ടി നിറച്ച് തിന്നാണ് ജയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിതാ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടാ ഇത് പൊളിക്കണോ ഇഷ്ടമായ ചിരി കണ്ടിട്ട് നല്ല സ്നേഹം കുട്ടികൾക്കാണ് ഇതിൽ നടന്നത് അപ്പൊ നമ്മൾ ഈ ചാലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ